ജാവയിലെ ഫോർ ലൂപ്പ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് ജാവയിൽ എങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഇതിനായി ജാവയിലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്നിവ അറിഞ്ഞിരിക്കണം അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക ഫോർ ലൂപ്പിന്റെ ഘടന ഇതാണ് ഇത് ഇനിഷ്യലൈസേഷൻ ലൂപ്പ് കണ്ടീഷൻ ഇൻക്രിമെന്റ് എന്നിവ ഉൾക്കൊള്ളുന്നു എന്നിട്ട് ലൂപ്പ് കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർ ബ്ലോക്ക് Eclipseൽ ഒരു ഉദാഹരണം നോക്കാം Eclipseലേക്ക് പോകുക ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട് മെയിൻ മെത്തേഡിനുള്ളിൽ ഫോർ ലൂപ്പ് ചേർക്കാം മെയിൻ മെത്തേഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് i സെമിക്കോളൻ എന്നിട്ട് ഫോർ പരാൻതീസിസിനുള്ളിൽ i 0 semicolon i less than 10 semicolon i equal to i plus 1. ലൂപ്പിന്റെ പുരോഗതി തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് i equal to 0 എന്നത് ലൂപ്പ് ആരംഭിക്കുമ്പോൾ ഉള്ള ആണ് ഈ കണ്ടീഷൻ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു i ലെസ് താൻ 10 എന്നത് ലൂപ്പ് റണ്ണിംഗ് ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫോർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇത് പരിഗണിക്കുന്നില്ല അതായത് i 10ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല i i 1 ലൂപ്പ് വേരിയബിളിന്റെ മാറ്റം കാണിക്കുന്നു ഇവിടെ i യുടെ മൂല്യം 0ത്തിൽ തുടങ്ങുന്നു ഇത് 10 ആകുന്നത് വരെ loopന്റെ ഓരോ iterationലും യുടെ മൂല്യത്തിൽ 1 കൂടുന്നു ഇനി i ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാം കർലി ബ്രാക്കറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക system dot out dot println i into i. ഇത് 0 മുതൽ 9 വരെയുള്ള ഓരോ സംഖ്യയുടെയും വർഗം പ്രിന്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് നോക്കാം. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. 0 മുതൽ 9 വരെ ലൂപ്പ് റൺ ചെയ്യുന്നത് കാണാം ഓരോ iterationലും ആ സംഖ്യയുടെ വർഗം പ്രിന്റ് ചെയ്യുന്നു ഇനി 3ന്റേയോ 5ന്റേയോ ഗുണിതങ്ങളായ എല്ലാ രണ്ടക്ക സംഖ്യകളും പ്രിന്റ് ചെയ്യാം അതായത് i യുടെ മൂല്യം 10 മുതൽ 99 വരെയാണ് i 0 0യെ i 10 എന്ന് ആക്കുക i 10 നെ i 100 എന്ന് ആക്കുക എന്നിട്ട് കേർലി ബ്രാക്കറ്റിനുള്ളിൽ 3ന്റെയോ 5ന്റെയോ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യുന്നു ടൈപ്പ് ചെയ്യുക ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ i മോഡ് 3 0 ഓർ ബ്രാക്കറ്റിനുള്ളിൽ i മോഡ് 5 0 ഈ സ്റ്റേറ്റ്മെന്റ് iയെ 3ഓ 5ഓ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു എന്നിട്ട് കർലി ബ്രാക്കറ്റിനുള്ളിൽ iയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു ഔട്ട്പുട്ട് നോക്കാം പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക പ്രിന്റ് ചെയ്ത സംഖ്യകൾ 3ന്റെയോ 5ന്റെയോ ഗുണിതങ്ങളാണെന്ന് കാണാം ഇങ്ങനെയാണ് ജാവയിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പഠിച്ചത് ജാവയിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ഒരു അസൈൻമെന്റ് ഒരു മൂന്നക്ക സംഖ്യയുടെ എല്ലാ അക്കങ്ങളുടെയും ത്രിവർഗത്തിന്റെ തുക സംഖ്യയ്ക്ക് സമമാണെങ്കിൽ അതിനെ ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുന്നു ഉദാഹരണം 153 സമം 1ന്റെ ത്രിവർഗം അധികം 5ന്റെ ത്രിവർഗം അധികം 3ന്റെ ത്രിവർഗം ഇതുപോലുള്ള എല്ലാ മൂന്നക്ക സംഖ്യകളും കണ്ടെത്തുക സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി